അമ്പലവയൽ കാർഷിക കോളേജിന് കേരളത്തിലെ മലയോര മേഖലയിലെ ആദ്യത്തെ കാർഷിക കോളേജ് എന്ന പ്രത്യേകതയുണ്ട് കോളേജിന് കീഴിൽ നിലവിൽ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ കാർഷിക പഠനം നടത്തുന്നു പതിനേഴിൽ പരം വിഭാഗങ്ങളിലായി നിരവധി പഠനങ്ങളും ഗവേഷണങ്ങളും അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു സർവകലാശാലയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങളായ കാർഷിക അധ്യാപനം ഗവേഷണം വിജ്ഞാന വ്യാപനം എന്നീ മൂന്ന് മേഖലകളിലുമുള്ള പ്രവർത്തനങ്ങൾ കോളേജ് നടത്തിവരുന്നുണ്ട് വിദ്യാർത്ഥികൾക്കായി നൂതന സംവിധാനങ്ങളോടുകൂടിയ smart classroom computer lab library എന്നിവ മികച്ച പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഇതിനോടൊപ്പം കാർഷിക മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് വൈദഗ്ധ്യം ആർജിക്കുന്നതിനുള്ള ആധുനിക തരത്തിലുള്ള വിവിധ തരം പോളി ഹൗസുകൾ മികച്ച ഉൽപാദന യൂണിറ്റുകൾ ടിഷ്യൂ കൾച്ചർ ലാബ് മണ്ണ് പരിശോധനയ്ക്കായി സോയിൽ ടെസ്റ്റിംഗ് ലാബ് കാലാവസ്ഥാ നിരീക്ഷണത്തിനായുള്ള മെറ്റിറോളജി ലാബ് ജൈവ കീട നിയന്ത്രണ ഉപാധികൾ നിർമ്മിക്കുന്ന ബയോ കൺട്രോൾ ലാബ് കീടരോഗ നിയന്ത്രണത്തിനായി പ്രവർത്തിക്കുന്ന എൻറ്റമോളജി പത്തോളജി ലാബുകൾ തുടങ്ങിയ സൗകര്യങ്ങളും കോളേജിനുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട മഷ്റൂം യൂണിറ്റ് എന്നിവയും കോളേജിൽ സജീവമാണ് വിദ്യാർത്ഥികൾക്ക് കാർഷിക മേഖലയിൽ നൈപുണ്യ വികസനത്തിനായി കേരളത്തിലെ എല്ലാ പ്രധാന വിളകളുടെയും പ്രത്യേകിച്ച് നെല്ല് കാപ്പി കുരുമുളക് റബ്ബർ പച്ചക്കറികൾ ഫലവൃക്ഷങ്ങൾ തുടങ്ങിയ വിളകളുടെ പരിപാലനവും രോഗകീട നിയന്ത്രണ മാർഗങ്ങളും അഭ്യസിപ്പിച്ചു വരുന്നു തെങ്ങുകയറ്റം ട്രാക്ടർ ടില്ലർ സ്പ്രെയർ തുടങ്ങിയ യന്ത്രങ്ങളുടെ പ്രവർത്തനവും ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട് കൃഷി അനുബന്ധ മേഖലകളായ കന്നുകാലി പരിപാലനം മത്സ്യകൃഷി കോഴി വളർത്തൽ താറാവ് കൃഷി തുടങ്ങിയവ ഉൾപ്പെടുന്ന ഒരു സംയോജിത കൃഷി രീതി യൂണിറ്റ് ക്യാമ്പസിന്റെ സവിശേഷതയാണ് വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനവും കരിയർ ഗൈഡൻസും ലക്ഷ്യം വെച്ചുകൊണ്ട് കോളേജിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇന്റർവ്യൂ പരിശീലനങ്ങൾ ഡിബേറ്റുകൾ തുടങ്ങിയ നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പാഠപുസ്തകത്തിൽ ഒതുങ്ങി നിൽക്കുന്ന അറിവിന് പുറമെ വിദ്യാർത്ഥികൾക്ക് മാനസിക ഉല്ലാസം പ്രദാനം ചെയ്യുന്നതിനും കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനവും കോളേജിൽ നൽകുന്നു ഈ കോളേജിൽ നിന്നുള്ള കാർഷിക വിദ്യാർത്ഥികൾ സംസ്ഥാന അന്തർ സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സ്തുത്യർഹമായ സ്ഥാനങ്ങൾ നേടുകയും ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് എല്ലാ വർഷവും ആർട്സ് ഫെസ്റ്റിവലും അരങ്ങേറാറുണ്ട് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് കർഷകരുമായുള്ള ആശയവിനിമയത്തിനും പ്രായോഗിക പരിശീലനത്തിനുമായി നടക്കുന്ന ഗ്രാമീണ സഹവാസ അവബോധ പരിപാടികൾ വിദ്യാർത്ഥികളെ വിജ്ഞാന വ്യാപന രംഗത്ത് മികവുറ്റവരാക്കുന്നു കേരള സംസ്ഥാന കാർഷിക വികസന വകുപ്പും കേരള കാർഷിക സർവകലാശാലയും ചേർന്ന് നടത്തുന്ന അന്താരാഷ്ട്ര പുഷ്പമേളയായ പൂപ്പൊലി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെയാണ് നടത്തിവരുന്നത് അവശ്യ സാധനങ്ങൾ ക്യാമ്പസിൽ തന്നെ ലഭ്യമാക്കുന്നതിനായി വിദ്യാർത്ഥികളുടെ തന്നെ നേതൃത്വത്തിൽ ഒരു കോഓപ്പറേറ്റീവ് സ്റ്റോർ പ്രവർത്തിച്ചു വരുന്നുണ്ട് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും കോളേജിൽ സജീവമാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കോളേജിനുണ്ട് കാർഷിക അനുബന്ധ മേഖലകളുടെ അഭിവൃദ്ധിക്കായി മികച്ച കൃഷി ശാസ്ത്രജ്ഞരെ വാർത്തെടുക്കുന്നതോടൊപ്പം മലയോര മേഖലയിലെ കാർഷിക വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് അമ്പലവയൽ കാർഷിക കോളേജ് നിലകൊള്ളുന്നു